മാമ്പഴത്തിൻ്റെ ഒരു പ്രധാന ശത്രുവാണ് കായീച്ച കായീച്ചയെ നിയന്ത്രിക്കാനായി ഏവർക്കും സുപരിചിതമായ മീതൈൽ യുജിനോൾ എന്ന ഫെറമോൺ ട്രാപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഇതുകൂടാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന ഒരു കെണിയാണ് തുളസിക്കെണി ഒരു പിടി തുളസിയില എടുത്ത് വെള്ളം ചേർത്ത് കൈകൊണ്ടൊന്ന് അത് തിരുമി ഒരു ചിരട്ടയിലേക്ക് എടുക്കുക ചിരട്ട ഉറി പോലെ കെട്ടിത്തൂക്കാവുന്ന രീതിയിൽ തയ്യാറാക്കുക തുളസിയോടൊപ്പം തരി രൂപത്തിലുള്ള ഏതെങ്കിലും കീടനാശിനി ഇതിലേക്കായി ക്ലോറാൻട്രാനിലിപ്രോളോ ഫിപ്രോനിലോ രണ്ട് മുതൽ മൂന്ന് ഗ്രാം വരെയുള്ള തോതിലെടുത്ത് തുളസിയോടൊപ്പം ചേർത്ത് ചിരട്ടകളിലാക്കി ഉറി പോലെ മാവിൽ കെട്ടിത്തൂക്കാവുന്നതാണ് ഒരു മാവിന് കുറഞ്ഞത് നാല് കെണിയെങ്കിലും തൂക്കണം അഞ്ച് ദിവസം കൂടുമ്പോൾ ഇതിലെ മിശ്രിതം മാറ്റി പുതിയ ഇലയും പുതിയ കീടനാശിനിയും ചേർത്ത് കൊടുക്കുക ഇപ്രകാരം കായ്ച്ചകളെ നമുക്ക് ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയും കാഴ്ചയെ വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ബീതയിലീജിനോൾ എന്ന ഫിറമോൺ അടങ്ങിയിട്ടുള്ള ഫിറമോൺ കെണികൾ മാവ് പൂക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ കെണികൾ മാവിൻ്റെ കൊമ്പുകളിലായി തൂക്കിയിടണം ഇരുപത്തഞ്ച് സെൻറ്റിലുള്ള മാവുകൾക്ക് ഒരു കെണി എന്ന തോതിലാണ് ഉപയോഗിക്കേണ്ടത് ഈ കെണിയുടെ കാലാവധി എന്ന് പറയുന്നത് രണ്ട് മാസം മുതൽ മൂന്ന് മാസം വരെയാണ് മീഥൈൽ യൂജിനോൾ ഫിറമോണും കീടനാശിനിയും അടങ്ങിയിട്ടുള്ള കെണി ആണീച്ചയെ ആകർഷിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യാറ് ഇതുമൂലം കായ്ച്ചയുടെ പ്രത്യുൽപാദനം തടയപ്പെടുകയും തുടർന്നുള്ള ഇവയുടെ വംശവർദ്ധനവ് നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ ഫിറമോൺ കെണി ഉപയോഗിച്ച് നമുക്ക് വളരെ ഫലപ്രദമായി വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രകൃതിക്ക് യാതൊരു ദോഷവും കൂടാതെ കായ്ച്ചയെ നിയന്ത്രിക്കാൻ സാധിക്കും